വാഴകളിൽ പ്രധാനമായി കാണുന്ന കുമിൾ രോഗങ്ങളിൽ ഒരു രോഗമാണ് ഇലപ്പുള്ളി രോഗം ഇലപ്പുള്ളി രോഗം പല തരത്തിൽ കാണപ്പെടുന്നു ഇലകളിൽ മഞ്ഞ നിറത്തിലുള്ള ഇലപ്പുള്ളി രോഗത്തിനെ ഞങ്ങൾ മഞ്ഞ സിഗാട്ടോക രോഗം കറുത്ത നിറത്തിൽ കാണുന്ന ഇലപ്പൊട്ട് രോഗങ്ങളെ കറുത്ത സിഗാട്ടോക രോഗം അല്ലെങ്കിൽ കറുത്ത ഇലപ്പുള്ളി രോഗം എന്ന് പറയുന്നു ഇതിൻ്റെ പ്രാരംഭ ലക്ഷണം എന്ന് പറയുന്നത് ഇല നരമ്പുകളിൽ ചെറുതായി പാടുകളും കുത്തുകളും കാണപ്പെടുന്നു തവിട്ട് നിറത്തിൽ നടുഭാഗം കുഴിഞ്ഞ പുള്ളികളായി മാറുന്നു തുടർന്ന് ഈ പുള്ളികൾ കൂടിച്ചേർന്ന് ഇലകൾ മഞ്ഞളിക്കുകയും കരിഞ്ഞു പോവുകയും ചെയ്യുന്നു രോഗം രൂക്ഷമാകുമ്പോൾ ഇലകൾ ഒടിഞ്ഞു തൂങ്ങുന്നതായും കാണാം പ്രധാനമായും ഇലപ്പുള്ളി രോഗം വാഴകളിലെ പുറം ഇലകളിലാണ് കണ്ടുവരുന്നത് ഇത് പുറം ഇലകളിൽ നിന്നും അകത്തേക്ക് വ്യാപിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് മറ്റ് ചില ഇലപ്പൊട്ട് രോഗങ്ങൾ വരുന്നത് ഇലകളുടെ അരികുഭാഗത്ത് നിന്ന് വി ആകൃതിയിൽ ചില ഇലപ്പൊട്ടുകൾ കാണും അതുപോലെ തന്നെ ഇലകളുടെ നടുഭാഗത്ത് ഒറ്റയ്ക്കായി വൃത്താകൃതിയിൽ മഞ്ഞ വളയങ്ങളോടുകൂടിയുള്ള ഇലപ്പൊട്ടുകളും കാണും ഇതിൻ്റെ നിയന്ത്രണ മാർഗങ്ങൾ എപ്പോഴും വാഴത്തോട്ടം ശുചിയായി സൂക്ഷിക്കുക കൃത്യമായ അകലം അതുപോലെ തന്നെ കളനിയന്ത്രണം നീർവാർച്ചാ സൗകര്യം എന്നിവ ഒരുക്കേണ്ടതാണ് ജൈവ രീതിയിൽ ഒരു മാർഗം എന്ന് പറയുന്നത് സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് എന്ന് പറയുന്ന മിത്ര ബാക്ടീരിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഇലകളുടെ അടിവശത്തും മുകൾ വശത്തും പതിക്കത്തക്ക വെണ്ണം തളിച്ചു കൊടുക്കാവുന്നത് നല്ലതായിരിക്കും ഈ ഇലപ്പുള്ളി രോഗം എന്ന് പറയുന്നത് കാലവർഷത്തോടനുബന്ധിച്ച് കാണുന്ന ഒരു രോഗമാണ് അതുകൊണ്ട് തന്നെ കാലവർഷം തുടങ്ങുമ്പോൾ തന്നെ ഒരു ശതമാനം ബോഡോ മിശ്രിതം ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ രോഗാവസ്ഥ രൂക്ഷമാണെങ്കിൽ കുമിൾനാശിനികൾ ഏതെങ്കിലും ഒന്ന് ചെയ്യാവുന്നതാണ് അതിന് ശുപാർശ ചെയ്യുന്നത് മാംഗോസെപ് ദശാംശം രണ്ട് ശതമാനം എന്ന് പറയുമ്പോൾ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്താണ് ഇലകളിൽ തളിച്ചു കൊടുക്കേണ്ടത് ഒന്നിടവിട്ട് രണ്ടാഴ്ച കൂടുമ്പോൾ മൂന്നോ നാലോ തവണ രോഗതീവ്രത അനുസരിച്ച് തളിച്ചു കൊടുക്കാവുന്നതാണ്